പിരിക്കാൻ ഇങ്ങനെ കാലുമ്മ പിടിക്കേണ്ടി വരും വെള്ളം വേണമല്ലോ നനച്ചിട്ട് എന്ത് ചെയ്യുന്ന കൂട്ടി അതുകൊണ്ട് കൊല കയറൊക്കെ തെങ്ങുമ്പോ കൊല കെട്ടാനേ ഇതിന് പിരിക്കുക അപ്പൊ കാലവിടെ നിന്ന് കിട്ടൂടാ ഉണക്കല്ലേ വെള്ളം ഒരു തുള്ളി വെള്ളം നനച്ചത് കൂട്ടായിരുന്നു പിരിക്കാൻ പറ്റില്ല വെള്ളം നനയുണ്ട് എവിടെയെങ്കിലും ഉറപ്പിച്ചു വെക്കണം അല്ലേ എന്നാ നീ ഇവിടെ ഇങ്ങനെ വെക്കുന്നു കണ്ട കണ്ട നല്ല കയറാവും ഇത് ഇങ്ങനത്തെ കയറാവണ എന്താണ് ഇതിപ്പോ അഴുകി ഇതല്ലല്ലോ ചകിരി ചകിരി ഇവിടെ ഇഷ്ടം പോലെ എന്തും ചെയ്യുന്ന സോഫേര ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കണം അല്ലേ കൈ ഉണക്കിയെങ്കിലേ നനയ്ക്കണ്ടോ അതുമ്മ തൊട്ടിട്ട് ചിക്കോർത്ത് വെച്ചാ മതി നല്ലോണേ കയറ് നന്നായില്ല ആദ്യം എല്ലാം കുറച്ച് കുറച്ച് മാറ്റി എടുക്കണെന്നുണ്ടെങ്കിൽ സൗകര്യമായിരിക്കും അല്ലേ പെട്ടെന്ന് കണ്ട മുറിഞ്ഞു മുറിഞ്ഞ് മുറിഞ്ഞ് പോരണേ മറ്റാണെങ്കിൽ മുറിയൂല അവന്റെ ജോലി പോയല്ലേ സുബിരുമാണെന്ന് ഇഷ്കിന് പണക്കാരനല്ല ഈ വെള്ളത്തിലിട്ട് ചീച്ച് ഞാൻ പറഞ്ഞില്ല അവിടെ ഉണ്ടെന്ന് തൽക്കാലം ഒരു ഉപയോഗത്തിന് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഉപയോഗത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും കാച്ചിലിന് പച്ചക്കറികൾക്കൊക്കെ ഇതായി പച്ചക്കറിക്കൊക്കെ പിരിക്കാറുണ്ടല്ലോ ഇവിടെ കാച്ചിലിനൊക്കെ മുറിക്കാൻ പയറിനൊക്കെ കയറ് പിരിക്കും ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ട് അത് കോഴിയിട്ടാലും നല്ലതാണ് കോഴിയിടാന്ന് പറയണതേ ഓരുള്ള സ്ഥലത്തെ കോഴിയിട ഇങ്ങനെ ഇതിങ്ങനെ നീട്ടിട്ടേ ദേ ഇങ്ങനെ വെച്ചു വെച്ചു കണ്ട നന്ദൂസിന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായില്ല പോവാ അല്ലേ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ പാതിയ മട്ടൻ തോട്ടി വെച്ചാൽ മതി കേട്ടാ രണ്ട് ഇതിങ്ങനെ ഇതായിട്ട് പിടിക്കണം അതിനകത്ത് കൂടെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് മൂമ്പച്ച് നോക്കി പിടിച്ചു നോക്കിയൊന്ന് പിരിക്കാൻ പറ്റുമെന്ന് ഇതേ ഇങ്ങനെ മടക്കി വെച്ചാലും മതി ഇതേ കണ്ട എവിടെയെങ്കിലും അത് പിടിപ്പിച്ച് വെക്കണല്ലേ ഒരു പിടിപ്പിച്ച് വെക്കണം കൊഴുകിരിക്കണം മതി ഇത്രയും മതി എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്താ ചെയ്യണ്ടേ അത് തുമ്പ് കെട്ടിയിടണം ആ തുമ്പ് മടങ്ങിയില്ലേ തുമ്പ് മടങ്ങിയില്ലേ അത് നമ്മള് തുമ്പിനെ മടക്കി വെക്ക ഈ ചക ചകിരി കോഴിയിട്ടിട്ടേ അത് വിടൂല അല്ലെങ്കിൽ അത് അഴിഞ്ഞ് പിരികല് ശരിയായില്ലെങ്കിൽ അഴിഞ്ഞഴിഞ്ഞ് പോരും ഞങ്ങളിത് വലിച്ച് കയറ് ഇങ്ങനെ ഈ കാലിന്റെ അടിയിൽ ചവിരി വെക്കും ഈ കാലിന്റെ അടിയിൽ ഞങ്ങളിത് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ച് നിന്നെ വിശേഷമായിരിക്കുമ്പോഴൊക്കെ അമ്മ കയറ് പിരിച്ചു കയറ് പിരിക്കാൻ പാകല്ലാണ്ടല്ല അമ്മാമ്മക്ക് പിരിക്കണം ശരി കെട്ടി അപ്പൊ അഴിഞ്ഞില്ല അഴിഞ്ഞില്ല ഇതും കെട്ടി ഇത് ഇങ്ങനെയല്ല കെട്ടണ്ടേ ഇത് ഞാൻ മറ്റോണം ചെയ്യണ ഞാൻ എന്റെ മുറുകയാണ് എന്നാ മറ്റേ ചകിരി കയറി വെച്ചിട്ടല്ലേ ഇപ്പൊ ഞാൻ കെട്ടിയൊക്കെ കാച്ചിനൊക്കെ കെട്ടിയത് Uti beri, nyeni- nyeni- nyeni beri, kaya- kaya- beri, kaya- kaya- nyeni beri, kaya- kaya- nyeni beri, kaya- kaya- nyeni beri, kaya-